ഒരു സാധനം ഉണ്ടാക്കാൻ പോകണ്ട കേട്ടാ സാധനത്തിന്റെ പേരുണ്ട് നാഷണൽ നമുക്കൊരു ഇതല്ല സാധനങ്ങൾ ഉണ്ടാക്കണം സ്വാഭാവികം സ്മെല്ലുണ്ടാക്കി പക്ഷേ ശരിക്കും ഫ്ലോപ്പ് ഹായ് ഇനി നമ്മളെ ഒരു സാധനം ഉണ്ടാക്കാൻ പോകണ്ട കേട്ടാ സാധനത്തിന്റെ പേരുണ്ട് മാഷ്മലോസ് <laughs> നമുക്കൊരു എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മാഷ്മലോസ് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാഷ്മലോസ് ഞാൻ എപ്പോഴും പുറത്തുനിന്ന് വിളിച്ചു കഴിക്കും രസമാണ് ഭയങ്കര രസമല്ലേ അമ്മ നമ്മള് മാഷ്മലോസ് ആണ് ഉണ്ടാക്കാൻ പോണത് നമ്മള് രണ്ടു തവണ മാഷ്മലോസ് ഉണ്ടാക്കി പക്ഷെ ഫസ്റ്റ് ടൈം മാഷ്മലോ ഉണ്ടാക്കി പക്ഷെ ശരിക്കും ഫ്ലോപ്പ് ആയി പറഞ്ഞാൽ ശരിക്കും ആയി നമ്മുടെ അങ്ങനെ പരീക്ഷണങ്ങൾ അങ്ങനെ ഫ്ലോപ്പ് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ നമ്മളത് വേറൊരു തരത്തിലാക്കി മാറ്റിയെടുക്കാറുണ്ട് പക്ഷെ മാഷ്മലോന്റെ കാര്യത്തില് അതൊന്നും പറ്റില്ല അതൊന്നും നടന്നില്ല നമുക്ക് അപ്പൊ എന്നിട്ട് അതിപ്പോ ശരിയായിട്ടോ അപ്പോ അത് എന്തുകൊണ്ടാ ശരിയാവാഞ്ഞത് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായി പിന്നെ ഞാനും എല്ലാരെയും പോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് സാധനങ്ങൾ ഉണ്ടാക്കണത് സ്വാഭാവികം സ്വാഭാവികം നമുക്ക് ഉണ്ടാക്കിയപ്പോ ഫ്ലോപ്പ് ഇപ്പൊ ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങള് ചെയ്യുന്ന പരീക്ഷണമൊന്നും അങ്ങനെ ഇതാവാറില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ അത് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ജീവിതത്തിൽ ഞാൻ സാധനം ഉണ്ടാക്കാനേ വരക്കടില്ല പിന്നെ ഞാൻ കുറച്ച് അതിനെ കുറിച്ചിട്ടൊന്നും കൂടെ ഒന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അതുകൊണ്ടാണെന്നുള്ളത് പോവാം നമുക്ക് എന്നാലും നമുക്ക് പോയിട്ട് നോക്കാം ഓക്കെ മാഷ്മല ഒരുവിധം കുറച്ച് നേരം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ വേറൊരു പാത്രത്തിലേക്ക് ഇടാം ആഹാ നല്ല പ്ലഫി ആയിട്ടുണ്ട് നല്ല നല്ല പ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട് നോക്കൂ കണ്ടോ നമുക്കിനി കുറച്ച് പൗഡർ കൂടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് അതെടുക്കാം നമുക്ക് കട്ട് ചെയ്താലോ ആയിട്ടുണ്ട് നല്ല പ്ലഫി പറഞ്ഞ നല്ല പ്ലഫി ആയിട്ടുള്ള മാഷ് മെലോസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവർ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു സെക്കൻഡ് ടൈം ഉണ്ടാക്കിയപ്പോൾ കളർ ആഡ് ചെയ്തിരുന്നു കളർ ഇപ്പോൾ തീർന്നു പോയി അത് കാരണം നമ്മൾ പ്ലെയിൻ അപ്പൊ നമുക്ക് മാഷ് മെലോസ് ടേസ്റ്റ് ചെയ്താലോ നോക്കാം അപ്പൊ അതേ നമ്മൾ കട്ട് ചെയ്തിട്ട് പീസസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അതില് നമുക്ക് എന്ത് പ്ലഫി ആ നോക്കി കണ്ടോ കണ്ടോ നല്ല നല്ല പ്ലഫി ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ കണ്ടോ കടിച്ച് കടിച്ച് ഇങ്ങനെ കഴിക്കണല്ല പതുക്കെ വായിട്ട് ഇങ്ങനെ <laughs> രണ്ട് ടൈപ്പിലായിരിക്കും വേണമെങ്കിൽ നമുക്ക് സ്പീഡിൽ കഴിക്കാം അല്ലെങ്കിൽ പതുക്കെ അലിച്ച് അലിച്ച് അലിച്ച് കഴിക്കാം രണ്ടായാലും പല ടേസ്റ്റ് തന്നെ പ്രത്യേക നമ്മള് കുട്ടികൾക്കൊക്കെ ഒരുവിധം ഒരുവിധം കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കണേക്കാളും എളുപ്പം ആണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പിന്നെ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കളറൊന്നും ആഡ് ചെയ്യാണ്ട് കൊടുക്കാൻ നോക്കുക പിന്നെ മെയിനായിട്ട് ഇതിൽ വരുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് ജലറ്റിനും ഷുഗർ കോൺഫ്ലവർ അങ്ങനെ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ വാനില ചേർത്ത് നമ്മുടെ ഞങ്ങൾക്ക് അത്ര ജലറ്റിന്റെ കുത്ത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വാനിലയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ചേർക്കും ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ സാധനം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫസ്റ്റ് സംഭവം ഫ്ലോപ്പ് ആയി എന്നുള്ളത് അത് എന്താ ഫ്ലോപ്പ് ആയി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ കണ്ടു ജലറ്റിന് പകരം ചൈന ഗ്രാസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ജലറ്റിൻ ഉണ്ടായില്ല ചൈന ഗ്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചൈന ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് ശരിയാവണേ ഉണ്ടായിരുന്നില്ല ഒട്ടും ശരിയായില്ല അതൊക്കെ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഇതായിരുന്നു ഇന്ന് നമ്മൾ മാഷ്മലോസ് ഉദ്ദേശിച്ചിട്ട് നമുക്ക് ഒരു ഇതും കിട്ടിയില്ല അതിൽ അപ്പൊ നിങ്ങൾ മാക്സിമം ജലറ്റിൻ തന്നെ എടുക്കാൻ നോക്കുക ചിലർക്ക് ജലറ്റിൻ വലിയ ഇഷ്ടമില്ല പക്ഷെ മാഷ്മലോസ് ഉണ്ടെങ്കിൽ ജലറ്റിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ചില വീഡിയോസിൽ കണ്ട് കോൺ ആഡ് ചെയ്യണം അത് ഞാനിപ്പോ കോൺ സിറപ്പ് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല കോൺ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനം ഇഷ്ടമാണ് നമ്മൾ കടകളിൽ മാത്രം കാണുന്ന എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മാഷ്മൽ റോസ് ഞാൻ രണ്ടാമത്തെ തവണ വീടെടുക്കാന്ന് എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തിനാണ് ഉണ്ടാക്കണം ചിലപ്പോൾ എടുക്കണം ചിലപ്പോൾ അത് ശരിയായില്ലെങ്കിലും നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസിയും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വേറെ അടിപൊളി ആയിട്ട് വീണ്ടും നമുക്ക് ഒരു സൈഡ് ഇവിടെ നല്ല മഴയുണ്ട് ഒരു സൈഡിൽ നിന്ന് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് കൊറോണ വന്നിട്ട് പ്രളയം വന്നിട്ട് സംശയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പൊ ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾ ജീവനോടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ഉറപ്പിക്കാനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ